ഹലോ നമ്മൾ എന്നും സുമ്പ ഒരു സോങ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ സ്റ്റെപ്സ് ചെയ്യലല്ല ചെയ്യാറ് ഇന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നടന്നിട്ട് ഫുൾ വാക്കിംഗ് എക്സസൈസ് ചെയ്യാം ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മടിയന്മാർക്കും മടിച്ചികൾക്കും വേണ്ടി ഒരു ദിവസത്തെ ഒരു കംപ്ലീറ്റ് വർക്കൗട്ട് അപ്പോൾ നിങ്ങൾ കുറേ സോങ്സ് എടുത്ത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യണ്ട പകരം ഇത് ഒരു മൂന്ന് നാല് മിനിറ്റ് എത്ര മിനിറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ ഒരു വർക്കൗട്ട് കഴിഞ്ഞിരിക്കുക അപ്പൊ അപ്പോൾ നമ്മൾ സ്പോർട്സ് ആഡേയും ജമ്പിങ് ജാക്സും എല്ലാതും ഫ്ലോർ വർക്കൗട്ട് ഉണ്ടാവും ഡെയിലി ഇത് ഒരു തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള ഒരു വർക്കൗട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ സ്റ്റാർട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം വേണ്ടത് ബോഡിക്ക് വാമപ്പാണ് അപ്പോൾ ചെയ്യുമ്പോൾ ഒരു രീതിയുണ്ട് ഹെഡ് ടു ടോ അപ്പോൾ നമുക്ക് ആദ്യം ഹെഡിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എല്ലാവരും ഇങ്ങനെ വട്ടി പോലെ നിന്നോ എന്നിട്ട് നമ്മൾ ഹെഡിന് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റൗണ്ട് ചെയ്തോ ഫോർ കൗണ്ട്സ് വെച്ച് തുടങ്ങാം ചെയ്തോ ready five six seven go one and two and 3 and 4 switch 1 and 2 and 3 and four അപ്പോൾ നെക്കിൻ്റെ കിട്ടി ഇനി നമുക്ക് ഷോൾഡേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഷോൾഡേഴ്സിന് ഒരു എക്സസൈസ് ഉണ്ടാവും പിന്നെ ആംസിന് ഒരെണ്ണം സെപ്പറേറ്റ് ഉണ്ടാവും നമുക്ക് മടിയന്മാരും മടിച്ചികളാണല്ലോ നമുക്ക് രണ്ടും കൂടെ ക്ലബ് ചെയ്യാം എല്ലാവരും കൈ സ്ട്രേറ്റ് പിടിച്ചോ ആ ഇനി നമ്മൾ റോട്ടേറ്റ് ചെയ്യാൻ പോകാം കേട്ടോ വൺ അല്ല വിരിച്ചെടുത്ത two three and four back one and two and three and four ഇനി നമുക്ക് വേണ്ടത് ഇത്ര പോർഷൻ അപ്പൊ കൈ പിടിച്ചോ എന്നിട്ട് നമ്മൾ നോക്കിക്കോ പിന്നിലേക്ക് ഹാഫ് ടേൺ ചെയ്യാൻ പോകാം നോക്കിക്കോ പിടിച്ചോ ready five six seven go one and 3 and 4 and 5 and 6 and 7 stop ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ബോഡിയിൽ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കാം മാക്സിമം സ്ട്രെച്ച് കേട്ടോ അപ്പൊ ഇത്ര കഴിഞ്ഞു ഇനി കമ്മിങ് ടു സ്ക്വാഡ് സ്ക്വാഡ്സ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസിന് ആവശ്യമുള്ളതാണ് അപ്പൊ സപ്പോർട്ട് വേണ്ടവര് കൈ ഇങ്ങനെ പിടിക്കാം അപ്പൊ നമുക്കൊരു ബല എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇവിടെ പിടിക്കാം പിടിച്ചോ ready five six seven go one and 2 and 3 and 4 and 5 6 7 and stop right ഇനി വേണമെങ്കിൽ കാല് ലാസ്റ്റ് ഫീറ്റ് പോർഷൻ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം രണ്ട് രണ്ട് ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം ഈ കാലും ബാക്ക് റൊട്ടേഷൻ അപ്പോൾ നമ്മുടെ ഫുൾ ബോഡി അനങ്ങി കിട്ടിയിട്ട് ഇനി നമ്മൾ വാക്ക് ചെയ്തിട്ട് പതുക്കെ നമ്മുടെ ഇന്നത്തെ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വാക്ക് ചെയ്തോ ആരും സ്റ്റോപ്പ് ചെയ്യണ്ട നമ്മളിങ്ങനെ വാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്ക് ഫസ്റ്റ് തൈസിനുള്ള വർക്കൗട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ കുറച്ചധികം തൈസിനുള്ളത് കാരണം എല്ലാവരും എന്നോട് ചോദിക്കുന്നത് തൈസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും കുറെ റിക്വസ്റ്റ് വന്നിട്ടുള്ള തൈസിന് നമുക്ക് തൈസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ലെഗ് കിക്സ് എന്ന് പറയും അപ്പോൾ പതുക്കെ നിന്നിട്ട് നോക്കിക്കോട്ടോ നമ്മൾ കിക്ക് ആകുമ്പോൾ വൺ കിക്കും two kick maximum high kick എത്തിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ready five six seven go one stop two stop three four five six seven and eight മതി ഇനി നമുക്ക് അടുത്തത് ലെഗ് സ്വിങ്സ് ചെയ്യാം അതായത് കൈ ഇവിടെ വെച്ചോ എല്ലാവരും കൈ ഇവിടെ വെച്ചോ എന്നിട്ട് നോക്കിക്കോ one two three four five six seven and switch. Okay. One, two, three, four, five, six, seven and switch. One, two, three, four, five, six, seven and switch. One, two. ഇത് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ ഒരു സ്ട്രെച്ച് ഫീൽ അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ വെച്ചു ഇനി അടുത്തത് ചെയ്യാനുള്ളത് സ്ട്രെച്ച് ചെയ്യാം ഫുൾ എക്സ്ട്രാ ചെയ്യാം അതായത് ഞാൻ ടോസ് നിൽക്കാൻ പോവാം ഇങ്ങനെ നിൽക്കും എന്നിട്ട് ബാക്ക് ടു പൊസിഷൻ അപ്പൊ കൈ ഇങ്ങനെ വെച്ചെല്ലാവരും ready five six seven go one and two three and four five and six seven and eight ഇനി നമുക്ക് ലെഗ് സ്ട്രിങ്സ് രണ്ട് ആംഗിളിലായിട്ട് ചെയ്യാം അപ്പൊ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം സ്വിങ്സ് വരുമ്പോൾ ആദ്യം ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രിയും പിന്നെ ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രി നോക്കിക്കോ one two three four five six seven and switch ഇനി one two three four five six seven and switch one two three four five six seven and switch one two three four five six seven and stretch അപ്പം ഇതാണ് ബേസിക് തൈ വർക്കൗട്ട് ഇനി നമുക്ക് ഫ്ലോറിൽ ചെയ്യാം ഫ്ലോറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ മുട്ടുകുത്തിരിക്കുക മുട്ടുകുത്തിരിക്കുക പിടിക്കുക ഇനി ഇതിനെ ഡോങ്കി കിക്സ് എന്ന് പറയും ഡോങ്കി കിക്സ് അപ്പൊ ഒരെണ്ണം കാണിച്ചു തരാം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഇതാണ് ഡോങ്കി കിക്സ് അപ്പൊ നമുക്കിനി ഫോർ ഫോർ വെച്ച് ചെയ്യാം റൈറ്റ് ലെഗ് ഫോറും ലെഫ്റ്റ് ലെഗ് ഫോർ അപ്പൊ ഇരുന്നോ നമ്മൾ ഡോങ്കി ആയിട്ടുണ്ട് അപ്പൊ എന്റെ ചേരടി five six seven two one position two position three position four position ഇനി മറ്റേ leg one position two position three position four position ഇനി ഇതിനെ വേണമെങ്കിൽ ആഡ് ഓൺ ആയിട്ട് സൈസ് ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്ക് സ്റ്റോമക്ക് ക്രഞ്ച് ചെയ്യാൻ പറ്റും ആപ്സ് ക്രഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ നോക്കിക്കോ one kick two kick three kick four kick position left leg one kick two kick ഇത് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ ആപ്സ് ക്രഞ്ച് ചെയ്യാൻ നോക്കാം ഒരു വയറ് കുറയ്ക്കാനും നല്ലതാണ് പൊസിഷൻ ഓക്കെ ഇപ്പൊ ഫോർ ടൈംസ് ചെയ്തു ഇനി നമുക്ക് അടുത്തത് പതുക്കെ നമ്മൾ പൊന്തി ഇതാണ് നമ്മൾ തൈസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്ഔട്ട്സ് ഇനി നമുക്ക് കുറച്ച് വേഗർക്കാൻ വേണ്ടി ചെയ്യാം ഇതിലെ നമ്പർ വൺ വർക്കൗട്ട് ആണ് ജമ്പിങ് ജാക്സ് എന്ന് ജമ്പിംഗ് ജമ്പിങ് ജാക്സ് എല്ലാവർക്കും അറിയാമോ ഇത് അപ്പൊ നമ്മളിതിൽ ഇത്തിരി കൂടെ എന്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും വൺ ടു ത്രീ ഫോർ അപ്പൊ അത് നമുക്കൊരു ട്വന്റി കൗൺസ് ചെയ്യാം പെട്ടെന്ന് വേർത്ത് കിട്ടുണ്ടോ ready five six seven go one two three four five six seven eight nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen and stop. യോ അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് അല്ലേ നമുക്കൊന്നും കൂടെ ചെയ്യാം ഒരു ട്വന്റി കൗണ്ട്സ് ഇത്തിരി കൂടെ വരച്ച് കിട്ടാനാ കേട്ടോ ഇവരൊക്കെ ഒന്ന് ഉടച്ചെടുക്കാൻ പോവാ ഫൈവ് സിക്സ് ശരിക്കും തടി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ നിൽക്കാൻ പാടില്ല നടക്കാം നടന്ന് നടന്ന് നടന്ന് നടന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് നമുക്ക് വേണ്ടത് യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ ആണ് ബോഡിക്ക് അതായത് നമ്മുടെ ബോഡി ഫുള്ളായിട്ടാണ് അപ്പൊ അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്താണെന്നറിയോ ജമ്പിങ്സും സ്കിപ്പിങ് ജമ്പിങ് സ്വിമ്മിങ് അതൊക്കെ നല്ലതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് സൈഡ് ക്ലാപ്പ് ചെയ്യാം സൈഡ് ക്ലാപ്പ് എന്ന് പറയുമ്പോൾ ബേസിക് വൺ സ്റ്റെപ്പ് ആണ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ നടന്നുകൊണ്ടിരുന്നു നിർത്തിയാക്കി ഓക്കെ വൺ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ one close one close one close one and close ഇതെങ്ങനെ സൈഡ് ക്ലാപ്പ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ one one one one five six seven and one one one one one one one, one, one, one, one, one, one, one, one, one, and and walk, walk and walk, walk and walk. ഇനി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇനി നമുക്ക് കുറച്ച് ചാടാം നല്ല എയറിൽ ഇങ്ങനെ ചാടാൻ നോക്കാം ഇപ്പൊ എന്താണെന്ന് പെട്ടെന്ന് കഥച്ചോളൂ കേട്ടോ റെഡി റെഡി കുട്ടികളെ lower jump. Eight, five, six, seven, go. Jump and jump. Jump and jump. Jump okay ഇപ്പൊ നമ്മൾ നടന്നോണ്ടേ ഇരുന്നു ഇപ്പൊ ഒരുവിധം ടെസ്റ്റ് കാണും എല്ലാവരും ഒരുവിധം ടെസ്റ്റ് കാണും ഇനി നമുക്ക് ത്രോയിങ് ചെയ്യാം ത്രോയിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് കുറയ്ക്കണം എല്ലാവർക്കും എപ്പോഴും അറിയേണ്ടത് എങ്ങനെ വയറ് കുറയ്ക്കാം നമ്മുടെ പൊതുവെ മലയാളികൾക്ക് കേട്ടോ വയറ എപ്പോഴും എക്സ്ട്രാ ആയിട്ട് നിൽക്കും അപ്പൊ അങ്ങനെ ത്രോയിങ് ചെയ്യാം ത്രോയിങ് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക അതിങ്ങനെ ത്രോ ചെയ്ത് കൊടുക്കാം കാല് നല്ല പോലെ കീപ്പ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ടത് Five, number Five, six, seven, go. One, and two, and three, and switch. One, and two, and three, and switch. One, and two, three, and switch. One, two, three, switch. One, two, three, switch. One, two, three, and stop. walk, walk, walk, walk. Walk and walk. Breathe out, breathe out. ഇനി നമുക്ക് ഇതെന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി നമുക്ക് ഒന്നുകൂടെ ജമ്പിങ് ജാക്സ് ചെയ്യാം സൈഡ് ക്ലാപ്സ് ചെയ്യാം തീരുമാനമാവും ഇവരിന്ന് ഓൾറെഡി ഒരു വർക്കൗട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇനി ജമ്പിങ് ജാക്സ് ചെയ്യാം കേട്ടോ എത്ര കൊണ്ട് ഇപ്പൊ ഒന്നെന്നൊക്കെ പറ്റില്ലേ പത്ത് പത്ത് ചെയ്യാം പിന്നെ പത്ത് ചെയ്യാം ഫൈവ് സിക്സ് വൺ ടു തിരുവാതിരക്ക് നിൽക്കുന്ന പൊസിഷനിൽ ഓടേണ്ടത് പൊസിഷൻ മാറുക one two three four five six ഒളിച്ചു നിൽക്കാൻ ടു ത്രീ ഫോർ മാറുക five six seven eight one two three four five six seven side class ചെയ്യാം നമുക്ക് five five six, five, six, seven, Go. Breathe out. Breathe out. Then there are no. Arena, mother. Line with the mother. Okay. Walk and walk. Walk and walk. Last നമുക്ക് കുറച്ച് ജമ്പിങ് കൂടെ ചെയ്യാം അത്യാവശ്യം കരച്ചിട്ടുണ്ട് എല്ലാവരും അല്ലേ കരച്ചോ ചോക്കെ ഓക്കെ നമുക്ക് ചാടാം എടുക്കാം and jump. One, two, three, four. കിട്ടി കേട്ടോ കിടച്ചു നമ്മൾ മടിച്ചു പാർന്നവരെ കിടച്ചു അപ്പൊ നമുക്ക് വാക്ക് ചെയ്യാം വിളിക്കാം പതുക്കെ വാക്കിംഗ് സ്ലോ സ്ലോ ആക്കാം ഒരിക്കലും നമ്മൾ കളിച്ചു കൊണ്ടിരുന്ന അപ്പൊ തന്നെ നിർത്തരുത് വാക്കിംഗ് പതുക്കെ ആക്കുക കാല് പതുക്കെ ഇത്തിരി ഡിസ്റ്റൻസിൽ വെക്കുക പതുക്കെ നിർത്താം എന്നിട്ട് നോക്കിക്കോട്ടതാണ് cool down session breathe out ചെയ്തിട്ട് ഓക്കെ ഓക്കെ ഡൗൺ വേണമെങ്കിൽ ഇങ്ങനെയും നിർത്താം ഇനിയും കൂടാൻ ഒത്തിരി റൂട്ടീൻ ഉണ്ട് നോക്കിക്കോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം എന്നിട്ട് ഇത് നേരെ താഴെ കൊണ്ടുപോവാം എന്നിട്ട് സ്ട്രെച്ച് ചെയ്യാം again you can stretch here ഇവിടെ പിടിക്കാം പതുക്കെ ബാക്ക് ടു പൊസിഷൻ തിരിച്ചിവിടെ വരാം ഒരു ഇങ്ങനെ സൈഡിലേക്ക് പോവാം പാരലായിട്ട് സൈഡിലേക്ക് പോവാം തിരിച്ചു വരാം പോവാം തിരിച്ചു വരാം ഇതാണ് കൂൾ ഡൗൺ കൂൾ ഡൗൺ ഒത്തിരി എലമെന്റ്സ് ഉണ്ട് ഒന്ന് കുറച്ചേ കാണിക്കുന്നുള്ളൂ കാരണം നിങ്ങൾക്ക് വർക്കൗട്ട് ആണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കിടച്ചു കിടച്ചു കുറച്ച് കിതച്ചിട്ടുള്ളൂ അത്രയും കിതയ്ക്കുള്ളൂ കേട്ടോ ഇതാണ് അർപ്പിത മടിച്ച് പാറുക ഞാൻ എവിടെയും വിളിച്ചു പറയും എന്റെ സ്റ്റുഡൻസിനെ കൊണ്ട് പറയല്ല ഓക്കെ അപ്പൊ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു എല്ലാവരും അത്യാവശ്യം കരച്ചിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാം നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനി ഇടാം കാരണം ഇത് റിക്വസ്റ്റ് പ്രകാരം ഇട്ടതാണ് സുമ്പല്ലാണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ട ഒരു മിനിമം വർക്കൗട്ടാണ് കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നേരം ചെയ്യാം മൂന്ന് നേരം ചെയ്യാം ഒന്ന് ഓപ്പൺ ആക്കി ഇടാം നോക്കി ചെയ്താൽ മതി കാരണം സിമ്പിളായിട്ട് എല്ലാവർക്കും പറഞ്ഞു തരുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഫോളോ ചെയ്യുക കടി എല്ലാവരും കുറയ്ക്കുക കുറയ്ക്കണം എന്നുള്ളൊരു മാത്രം കേട്ടോ താടി ഒരിക്കലും ഒരു എന്താ പറയാ കുറവല്ല അത് ഉള്ളവരും നല്ല ഭംഗിയിൽ നല്ല കോൺഫിഡൻസ് നടക്കുന്നവർ ഒത്തിരി പേരുണ്ട് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇത് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് അതെ <laughs> അടുത്ത ക്ലാസ്സിന്റെ സമയമായി മൈൻഡിങ് അപ്പ ബൈ